السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين അധികാരത്തോടുള്ള മനുഷ്യന്റെ കൊതി ആഗ്രഹം അല്ലെങ്കിൽ അമിതമായ ആർത്തി എത്രയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണ് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുമ്പോൾ വിവിധ പാർട്ടികളും മുന്നണികളുമൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏകദേശം ചിത്രം വെളിവായിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷെ ഈ ഒരു രണ്ടാഴ്ചക്കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ധാരാളം വാർത്തകളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഊറിച്ചിരിക്കാൻ തോന്നും ചിലപ്പോൾ സഹതാപത്തോടുകൂടെ കണ്ണീരൊഴുക്കാൻ തോന്നും കാരണം സ്ഥാനാർത്ഥി പട്ടികകൾ ഈ കുളിപ്പരയിൽ എല്ലാവരും നഗ്നരാണെന്ന് പറഞ്ഞതുപോലെ അവിടെ പ്രത്യേകം പ്രത്യേകം വിവിധ വിഭാഗത്തെ ഒന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അലയൊടികൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ സ്ഥാനാർത്ഥി മോഹഭംഗം സംഭവിച്ച ആളുകളുടെ വിലാപങ്ങൾ അല്ലെങ്കിൽ മുടിമുണ്ടനം ചെയ്യുന്ന ആളുകളുടെ കഥകൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരുടെ കണ്ണിനീരുകളെ കൊണ്ട് കേരളം ആകെ വിഷമിച്ചിരിക്കുകയാണ് അധികാരത്തോടുള്ള ഈ രൂപത്തിലുള്ള ആർത്തി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ഭരണരംഗം എത്രമാത്രം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രവും രാഷ്ട്രീയവും അധികാരവും ഭരണവും ഇതൊന്നും നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും ഏത് വിഭാഗം വിശ്വാസികൾക്കും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ പ്രക്രിയകളിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റൂല അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആരെങ്കിലുമൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കണം നമ്മുടെ നാട് ഭരിക്കണം അതിന് തർക്കമില്ല പക്ഷെ ഭരണത്തോടുള്ള ആർത്തി ഈ രൂപത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ സമൂഹത്തെ സേവിക്കാൻ ഈ രൂപത്തിൽ ആർത്തിയുള്ള ആളുകളുടെ കയ്യിലേക്ക് എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ ഒന്നും ലഭിച്ചാൽ കിട്ടില്ല ചരിത്രം അങ്ങനെയാണ് ആരെയും നാം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല പറഞ്ഞു വരുന്നത് കാരണം സ്ഥാനമാനങ്ങൾക്ക് യാചിക്കുന്ന ആളുകൾ എന്തിനാണ് യാചിക്കുന്നത് എന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അവരവർക്ക് എന്തൊക്കെ എന്തെല്ലാമോ ഗുണങ്ങളുണ്ട് എന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത് ഭരിക്കുന്ന ആളുകൾക്കോ ഭരണം നടത്തുന്ന ആളുകൾക്കോ ഗുണങ്ങൾ ഉണ്ടാകൂല എന്ന് പറയുന്നില്ല പക്ഷേ എല്ലാ ഗുണങ്ങൾക്കും ഒരു പരിധിയുണ്ട് പക്ഷേ ഞാൻ ഒരു എം എൽ എയോ എം പിയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയാൽ എനിക്ക് എന്തെല്ലാമോ കിട്ടും സമ്പാദിക്കാൻ പറ്റുമെന്നൊരു മനോഭാവമാണ് പല ആളുകളെയും എത്രമാത്രം അധികാര കൊതിയന്മാരാക്കി മാറ്റുന്നതെങ്കിൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇങ്ങനത്തെ ആളുകൾ അധികാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് അവരിൽ നിന്ന് ഗുണം കിട്ടുമെന്ന് നാം മനസ്സിലാക്കരുത് അറിവാവട്ടെ ഏത് അങ്ങനത്തെ ആളുകൾ ആരായാലും അങ്ങനെയാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ധാരാളം ഭരണാധികാരികളെ പഠിക്കാൻ പറ്റും ധാരാളം ഭരണാധികാരികളുടെ ചരിത്രം വായിക്കാൻ പറ്റും ചില ഭരണാധികാരികൾ ഭരിച്ച് ദരിദ്രരായി പട്ടിണി കടന്നവരുണ്ട് അങ്ങനെ സമൂഹത്തിൽ കുറെ ആളുകളെ നമുക്ക് എണ്ണാൻ കഴിയും അതേസമയത്ത് മഹാഭൂരിപക്ഷം ഭരണാധികാരികളും ദാരിദ്ര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർ ശതകോടീശ്വരന്മാരായി അവരുടെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന തലമുറക്ക് ജീവിക്കാൻ പറ്റുന്നത് സമ്പാദിച്ച് മരണപ്പെട്ടുപോയ ഭരണാധികാരികളെയും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതേസമയത്ത് അവര് ഭരിക്കുന്ന ഭരണീയരായ അവരുടെ പ്രജകളായ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പട്ടിണി കടന്ന് മരിക്കുന്നവരും ചികിത്സ കിട്ടാതെ മരിക്കുന്നവരും വീടില്ലാതെ പാർപ്പിടമില്ലാതെ തെരുവിൽ തെണ്ടുന്നവരുമായ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണാധികാരി ആ ഭരണാധികാരിക്ക് അവർ മുന്നിൽ വെക്കേണ്ട ആശയം എന്താണ് തത്വങ്ങൾ എന്താണ് അല്ലെങ്കിൽ വ്യവസ്ഥിതി എന്താണ് എന്ന് ലോകത്തെ ഒരു റോൾ മോഡലായി ഒരു രാഷ്ട്രത്തെ പടുത്തുയർത്തി മദീന കേന്ദ്രമായി ഭരിച്ച ലോകത്ത് ജനാധിപത്യത്തെ ഭരണകൂടത്തിന്റെ റോൾ മോഡലായി ആധുനിക ലോകം പോലും പൂർണ്ണമായും അംഗീകരിക്കുന്ന മഹാനായ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂറുല്ലാഹി ഹബീബായ നബിസല്ലാഹു അലി വസ്ലം നിങ്ങളുടെ അധ്യാപനങ്ങൾ ആ ഹബീബായ നബിസല്ലാഹു അലി വസ്ലം ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളൊക്കെ ഭരിച്ച് ദരിദ്രരായി മരണപ്പെട്ടു പോയിട്ടുണ്ട് മിസ്കീനായി മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ ഒന്നാമതായി നമുക്ക് എണ്ണാൻ പറ്റും ഹബീബായ മുഹമ്മദ് റസൂറുള്ളായി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി എന്തിനും തയ്യാറുള്ള അണികളെ സൃഷ്ടിച്ച് ചോദ്യം ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം ഭരണരംഗത്തുള്ള ധാർമ്മിക ശുദ്ധി കൈവരിച്ച ലോകത്ത് അങ്ങനത്തൊരു നേതാവിന് തുല്യൻ ലോകത്ത് വേറെ ആരുമില്ലെങ്കിൽ ആ ഹബീബായ നബിസല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ ഭരണം നടത്തി ഒരു ഭരണാധികാരിയായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചുകൊണ്ടല്ല അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് ലോകത്തിന് വിട പറയുന്നത് ജൂതന്റെ കടയിൽ പണയപ്പെടുത്തിയ അങ്കിയും അതുപോലെ തന്നെ കുറഞ്ഞ ശേഷിപ്പുകൾ മാത്രമേ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ളൂ ആ ഹബീബായ നബിസല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ പറയുന്ന ഒരു കാര്യം നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സഫർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകർ പറഞ്ഞു ലാത്തസ് അലിൽ ഇമാറ അധികാരം ചോദിച്ചു വാങ്ങരുത് കാരണം ഫൈനൊത്തീത്തഹ അധികാരം മിൻ വൈരി മസാല ചോദിക്കാതെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ താരീഹ അതിന്റെ മേലിൽ നിനക്ക് സഹായം ലഭിക്കും അഥവാ ജനങ്ങൾക്ക് സംതൃപ്തമായ രൂപത്തിൽ ഭരിക്കാനും വികസനവും പുരോഗതിയും ഉണ്ടാകുന്ന ഭരണം നടത്താനും നിനക്ക് സാധിക്കും എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകർ വീണ്ടും പറഞ്ഞു അതേ സമയത്ത് ചോദിച്ചുകൊണ്ടാണ് നിനക്ക് അധികാരം യാചിച്ചുകൊണ്ടാണ് അധികാരം നമ്മുടെ നാട്ടിൽ ഇടക്കാലത്തെങ്കിലും യാചകർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിരുന്നു പല ഗ്രാമങ്ങളിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതേ സമയത്ത് ഇന്ന് നമ്മുടെ രാജ്യത്ത് എഴുതി വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യാചകരായ അല്ലെ അധികാര കൊതിയന്മാരായ ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല അത്രമാത്രം കാരണം തെരഞ്ഞെടുപ്പ് പലതും കഴിഞ്ഞുപോയി ഇത്രമാത്രം വഷളായ ഒരു ഘട്ടം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതൊരു രാഷ്ട്രീയം മാത്രമല്ല കാരണം ഇസ്ലാമിന് രാഷ്ട്രീയത്തെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല അധികാരമെന്ന് പറയുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനും സേവിക്കേണ്ട ഒരു സംവിധാനം അതപ്പൊതിച്ചു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടല്ലേ ജനാധിപത്യ ഭരണകൂടത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലോകത്തിന് പകർന്നു കൊടുത്ത മുഹമ്മദ് റസൂറുല്ലാഹി ലഭിതങ്ങൾ പറഞ്ഞു ചോദിക്കാതെ യാചിക്കാതെ കൈനീട്ടാതെ അർഹതയുടെ പേരിൽ ജനങ്ങൾ നിന്റെ കയ്യിൽ അധികാരത്തിന്റെ ആ അധികാരം കയ്യിൽ വെച്ച് തന്നാൽ ആ ചെങ്കോട് കയ്യിൽ വെച്ച് തന്നാൽ ചോദിച്ചിട്ടാണ് വെച്ച് ചോദിക്കാതെ വെച്ച് തന്നാൽ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാവും ചോദിക്കാതെയാണ് ചോദിച്ചുകൊണ്ടാണ് നിനക്ക് അധികാരം കിട്ടുന്നതെങ്കിൽ ഒഖിൽത്ത ഈ എലൈഹ അതിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിക്കും നീ ആ കാര്യം ഏറ്റെടുത്ത് നടത്തേണ്ടി വരും അത് നിനക്ക് പൂർത്തീകരിക്കാനോ സമൂഹത്തെ സന്തോഷിപ്പിക്കാനോ സാധിക്കില്ലെന്ന് മുഹമ്മദ് റസൂർ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞൊരു കാര്യം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം അബൂദർ അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു എന്നൊരു ഗവർണർ ആക്കു ആക്കുമോ എന്ന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാക്കുമോ എന്ന് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു യാ നിശ്ചയമായി നീ ബലഹീനനാണ് അതിന് സാധിക്കുന്ന ഒരാളല്ല അധികാരം എന്ന് പറയുന്നത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് അത് അമാനത്താണ് വനദാമ പരലോകത്ത് അത് വലിയ ഖേദത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നീ അത് ആഗ്രഹിക്കരുത് എന്നാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർഹി നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ചത് ഒരു കാര്യം കൂടി ഇവിടെ നാം അടിവരയിടണം സമൂഹത്തിന് അധികാരത്തോടും സ്ഥാനമാനങ്ങളോടുമുള്ള അമി ആർത്തിയുടെ ആർത്തിയുടെ കുഴപ്പത്തിന്റെ വലുപ്പം വിശദീകരിച്ചുകൊണ്ട് ഇമാം തുറുമതി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച വചനം എത്ര പ്രസക്തമാണ് എന്ന് ഹബീബ് വിഷന്നു വലഞ്ഞ രണ്ട് ചങ്ങായിക്കളുടെ മുന്നിൽ ഒരു ഒരു ആറ്റിൻ കിടാവ് പെട്ടുപോയാൽ ആ ആറ്റിൻ കിടാവിൽ നിന്ന് ആ ചെന്നായിക്കലിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടത്രയാണ് അതിനേക്കാളും വലിയ ഫസാദാണ് മനുഷ്യർക്ക് അധികാരത്തോടും പണത്തോടുമുള്ള കൊതിയും ആർത്തിയുമെന്ന് മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി എന്തൊരു ഉദാഹരണമാണത് ഈ ഒരു സാഹചര്യം വിശദീകരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണാധികാരികൾ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് അധികാരത്തിലേക്ക് വന്ന് പട്ടിണി കിടന്ന് ദരിദ്രനായി ലോകത്തോട് വിട പറഞ്ഞ ധാരാളം ആളുകൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു മഹാനായ ഹബീബ് മുഹമ്മദ് റസൂറുവാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനും നാല് ഖലീഫമാരുടെയും ചരിത്രം അത് തന്നെയാണ് അമീറുൽ മുഅ്മിനീൻ അല്ലെ തുന്നിക്കൂട്ടിയ കഷ്ടം വെച്ച വസ്ത്രം പോലും ധരിച്ച് വലിയ വലിയ രാഷ്ട്ര തലവന്മാരെ സന്ദർശിക്കുകയും രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കുകയും ചെയ്ത ചരിത്രം നമ്മളൊക്കെ പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് സുലൈമാനുബിന് അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഖലീഫ താൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് തന്റെ മാനസികമായൊരു ചിന്ത വന്നപ്പോൾ രോഗം വന്നപ്പോൾ അങ്ങനത്തെ ഒരു രോഗശയ്യയിലേക്ക് വന്നപ്പോൾ റജാഉബിനു ഹൈവ എന്ന തന്റെ മന്ത്രി നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു ഈ സുലൈമാനബിൻ അബ്ദുൽ മലിക് നല്ല മതബോധമുള്ള നീതിമാനായ കാര്യബോധമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അമീറായിരുന്നു അദ്ദേഹം ഒരു എഴുത്തിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്താണ് സഹോദരന്മാർ എഴുത്തെഴുതുന്നത് അദ്ദേഹത്തിന്റെ ഭരണശേഷം ഈ ഖിലാഫത്ത് ആർക്ക് കൊടുക്കണം അപ്പോ തന്റെ ചെറിയ മകന്റെ പേരാണ് എഴുതുന്നത് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്നെ മന്ത്രി തന്നെ സന്ദർശിക്കുന്നത് എന്താണ് എഴുതുന്നത് എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കൂടുതൽ കാലമൊന്നും ജീവിക്കില്ല അതുകൊണ്ട് എന്റെ ഖിലാഫത്ത് കൈമാറണല്ലോ അപ്പൊ ആരെയാണ് നിങ്ങൾ അതിനെ നിശ്ചയിക്കാൻ പോകുന്നത് എന്റെ ചെറിയ മകനാണ് അവൻ ചെറിയ കുട്ടിയല്ലേ മകനല്ലേ അതിന് പറ്റൂലല്ലോ എന്ന് മന്ത്രി ഉപദേശിച്ചു എന്നാൽ എന്റെ മറ്റൊരു മുതിർന്ന മകനുണ്ടല്ലോ ആ മകന്റെ പേര് പറഞ്ഞപ്പോഴും പറഞ്ഞു ആ മകൻ ആ മകൻ വളരെ ദൂരത്ത് ഒരു സാമ്ര ഒരു വലിയ സൈനിക പ്രവൃത്തിയിലാണ് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് ഉറപ്പില്ല അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാലശേഷം ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വാലിഹായ സൂക്ഷ്മതയുള്ള ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന അധികാര കൊതിയില്ലാത്ത ഒരാളെ ഭരണാധികാരിയാക്കണം പല ആളുകളെയും തന്റെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് പല ആളുകൾ ഇങ്ങനെ പറയും നീ അവ അതൊക്കെ ഈ മന്ത്രി ഇങ്ങനെ അതിനെ എതിർക്കുന്നു അവസാനം നീ ഒരു അഭിപ്രായം പറയും അപ്പോഴും പറഞ്ഞു നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ് ഞാൻ പറയാം അങ്ങനെയാണ് ഒമർ ബിൻ അബ്ദുൽ അസീസ് റതിയുള്ള പേര് പറയുന്നത് അതെ അദ്ദേഹം അതിന് യോഗ്യനാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒമർബിൻ അബ്ദുൽ അസീസ് റലിഹു അൻഹു അഞ്ചാൻ ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആ വളരെ നീതിമാനായ ഭരണാധികാരിയാണ് ഉമർ ഖത്താബ് റലിയുള്ളാഹുനുവിന്റെ മകൻ ആസിം റലിയുള്ളാഹുനുവിന്റെ പേരമക്കളിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലിയുള്ളാഹുനുഹു ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ വിഷയമൊക്കെ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ ഈ മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ എന്നെ എന്റെ കാര്യം അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ പറ്റി നിങ്ങൾ ഇവിടുത്തെ രാജാവിനോട് അമീറുൽ മുഅ്മിനോട് പറഞ്ഞ് എന്റെ തലയിലേക്ക് ഉത്തരവാദിത്വം കൊണ്ടുവരരുത് എനിക്കത് സാധിക്കൂല ഞാൻ സാധിക്കുന്ന ഒരാളല്ല അങ്ങനെ വീണ്ടും ആ അമീറുൽ മുഅ്മിനീൻ മരണപ്പെടുന്നു മരണപ്പെടുന്ന സാഹചര്യം ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ആ ടൈമിൽ ഉമർബിൻ അബ്ദുൽ അസീസ് റതി പേരിൽ ഖിലാഫത്ത് കൈമാറ്റത്തിന്റെ വസീയത്ത് എഴുതി വെച്ച കത്ത് ഈ റജാബിനു ഹൈവയുടെ കയ്യിലുണ്ട് അത് പലപ്പോഴും ചോദിച്ചു എന്താണ് ആ കത്തിലുള്ളത് ഞാൻ ഒരു ഹറഫ് പോലും പറയില്ല അങ്ങനെ അവസാനം രാജാവ് വഫാത്തായി എന്ന് ഉറപ്പായപ്പോൾ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുത്തെ സൈനിക മേധാവിയായ സൈനിക മേധാവിയോട് സൈനിക മേധാബിനു ഹാമിദുൽ അബസി എന്ന സൈനിക മേധാവിയോട് ഈ കത്ത് പൊളിച്ചതിലെ ആശയ അത് വായിക്കാൻ പറഞ്ഞു ജനങ്ങൾ മുഴുവനും അത് അംഗീകരിക്കുന്നു പക്ഷെ അവിടെ നിന്ന് കുടുംബത്തിൽ നിന്നൊരു എതിർപ്പ് വരുന്നു അദ്ദേഹവും അവസാനം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം അഥവാ ഭരണം ആഗ്രഹിച്ചു കൊതിച്ച ആൾ ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജുൻ എന്ന് പറയുന്നു അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ഉമർ അബ്ദുൽ അസീസ് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഭരണം കൊതിച്ച ആൾ വന്നു ഇന്നാലില്ലാഹി വൈനായിരഹി റാജു എന്ന് പറയാണ് എന്തിനു വേണ്ടി എനിക്ക് ഭരണം നഷ്ടപ്പെട്ടതിൽ മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങളോ ഇന്നാലില്ലാഹി വൈനായിരഹി റാജുഊൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഞാൻ പലപ്പോഴും മാറി നിന്ന ഈ അധികാരം തന്റെ എത്തിയതിന്റെ പേരിൽ മഹാനായ ഉമർ അബ്ദുൽ അസീസ് റലിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്നാലില്ലാഹി വ ഇന്നായിരഹി എന്ന് പറഞ്ഞു ആ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി രാജാവിനെ ഖബറടക്കിയിട്ട് അവിടുന്ന് മിമ്പറിലേക്ക് ഈ മന്ത്രിമാർ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ആ സമയത്ത് മഹാനായ ഉമർ അബ്ദുൽ അസീദ് റതിയുള്ളാഹുവിനു നിർബന്ധിതനായി ഇരുന്നവിടുന്ന് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞാൻ എന്നോട് ചോദിക്കാതെ നിങ്ങളോട് അന്വേഷിക്കാതെ എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണിത് നിങ്ങൾ എന്നെ ഭയത്ത് ചെയ്തോ ഞാനത് ഒഴിവാക്കി തരാം എനിക്ക് അധികാരം വേണ്ട ആ സദസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഖലീഫ നിങ്ങൾ മാത്രമാണ് ആ ഉമർ അബ്ദുൽ അസീസ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അറേബ്യയിലെ അല്ലെങ്കിൽ ആ അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് വളരെ സുമുഖനാണ് വളരെ നല്ല വസ്ത്രം ധരിച്ചിരുന്ന ഒരാളാണ് ഏറ്റവും മികവുള്ള വാഹനത്തിൽ യാത്ര ചെയ്ത ആളാണ് ഉമർ അബ്ദുൽ അസീസ് റതിയുള്ളാഹുവിന് ഭരണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അബൂ ഹാസിം റഹിമഹുള്ള ഒരു ദിവസം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉമറുൽ അബ്ദുൽ അസീസിനെ കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല കവിളൊട്ടിയിട്ടുണ്ട് കവിളൊട്ടിയിട്ടുണ്ട് ശരീരം മാർദ്ധവമായ ഭംഗിയുള്ള തൊലിപുറങ്ങൾ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് പരുക്കനായിട്ടുണ്ട് വളരെ മേന്മയുള്ള വസ്ത്രം ധരിച്ചിരുന്ന ഉമർ അബ്ദുൽ അസീസ് വളരെ മുഷിഞ്ഞ ഒരു ദരിദ്രന്റെ വേഷം ധരിച്ചിട്ടുണ്ട് എന്താണ് ഉമറെ നിങ്ങളെ കണ്ടിട്ട് തിരിയുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ഉമർ ഉമർ അബ്ദുൽ അസീസ് പ്രതികരിക്കുന്നുണ്ട് അതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അബുഹാസിം ചോദിച്ചത് ഈ അധികാരമേൽക്കുന്നതിന് മുമ്പ് വളരെ സമ്പന്നമായ വസ്ത്രം ധരിച്ച കാണാൻ ചൊറുക്കുണ്ടായിരുന്ന വളരെ നല്ല രൂപത്തിൽ ജീവിച്ച നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും തിരിച്ചറിയാനാവാത്ത അത്രമാത്രം ദരിദ്രനായി മാറിയത് എന്ന് ചോദിച്ചപ്പോൾ അനിന്ന എന്ന ആയത്തിന്റെ അർത്ഥമാണ് എന്നെ ഇങ്ങനെ മാറ്റിമറിച്ചത് എന്ന് ഒമർ അബ്ദുൽ അസീദ് പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ ജനോപകാരപ്രദമായ വികസനം നടന്ന് നീതി പുലർന്ന ഒരു പാവപ്പെട്ടവനുമില്ലാത്ത എല്ലാവന്റെ എല്ലാവരുടെ കയ്യിലും ഭക്ഷണവും പാർപ്പിടവും ഇല്ലാത്ത ഉണ്ടായിരുന്ന ഒരു കാലമാണ് ഉമർ അബ്ദുൽ അസീസ് റതിയുല്ലാഹുലിമിന്റെ കാലമെങ്കിൽ അമീർ ഉമർ ഹത്താബ് കാലമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി ഹബീബായ നബി സല്ലാഹു തങ്ങളുടെ കാലമെങ്കിൽ പറഞ്ഞു വന്നത് അധികാരം ചോദിക്കാതെ അധികാരം ഏറ്റെടുക്കാൻ പറ്റിയ അർഹരാണെന്ന് മനസ്സിലാക്കി നിശ്ചയിച്ച അധികാരം ഏറ്റെടുത്ത ആളുകളാണ് അവർ അല്ലെങ്കിൽ അധികാരം കൊണ്ടുപോയി തലയിൽ ചാർത്തപ്പെട്ട ആളുകളാണ് അവർ പക്ഷേ നമ്മുടെ ആധുനിക ലോകത്ത് ജനാധിപത്യ പ്രക്രിയയിലും സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ വലിയ പങ്കുണ്ട് അതേപോലെ തന്നെ പ്രചാരണത്തിന് പങ്കുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ച് എനിക്ക് വോട്ട് ചെയ്യണമെന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് പക്ഷേ അധികാരത്തിന് അർഹരല്ലാത്ത കഴിവില്ലാത്തവർ പോലും അതിനുവേണ്ടി യാചിച്ച് കലാപം കൂട്ടി കുഴപ്പമുണ്ടാക്കി ഈ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു തലമുറക്കൊരു നല്ല മെസ്സേജ് പോലും കൊടുക്കാൻ കഴിയാത്തവരുടെ കയ്യിലേക്ക് അധികാരവും എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ വന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിന് എന്തുപകാരമുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് ആഹ്റദ് അബാൻ അലഹമുല്ലാഹി റബിൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു